നമസ്കാരം ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് നമ്മൾ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ് കോയമ്പത്തൂർ അഗ്രി ഇമ്പാക്സ് എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട് ഒരു ബിസിനസ്സും കാർഷികപരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും മെഷീനറീസും ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ പരിപാടിയാണ് കൊഡീസിയ ട്രേഡ് ഫെയർ കോംപ്ലക്സിലാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലമാണ് എനിക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് നമ്മൾ ട്രെയിനിനാണ് പോകുന്നത് ഇപ്പോൾ സമയം രാവിലെ ഏഴ് മണിയാണ് നമുക്കൊരു എട്ടേകാലിനാണ് അവിടുന്ന് ട്രെയിൻ വരുന്നത് അപ്പോൾ ഈ ട്രെയിനിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഈ സമയം ഒരു മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഷൊർണൂർ എത്തിക്കഴിഞ്ഞാൽ ഈ സെയിം ട്രെയിൻ കിട്ടും ഒരു പതിനൊന്ന് മണി പതിനൊന്നേകാലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോയമ്പത്തൂർ എത്താം കോയമ്പത്തൂരിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ മാത്രമേ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കുള്ളൂ ഇത് മൂന്ന് ദിവസമാണ് നടക്കുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അപ്പോൾ ഹോളിഡേയ്സിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭയങ്കര തിരക്കായിരിക്കും പ്ലസ് നമ്മൾ ഇന്ന് ക്യാമറ ഒന്നും കൊണ്ടുപോകുന്നില്ല മൊബൈൽ മാത്രമേ കയ്യിലെടുക്കുന്നുള്ളൂ കാരണം നല്ല തിരക്കായിരിക്കും ക്യാമറയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒപ്പം ആളൊന്നുമില്ല നമുക്ക് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാനും പ്ലസ് ഒപ്പം നിൽക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് തന്നെ മൊബൈൽ കൊണ്ട് തന്നെ പോയിട്ട് നമ്മൾ ഒരു ചെറിയ മോണോപോഡ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ പോയാലും നമുക്ക് അറിയുള്ളൂ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ അപ്പോൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് കോയമ്പത്തൂർ വൺ സൈഡിലേക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ബസ്സിനൊക്കെ പോവുകയാണെങ്കിൽ കുറഞ്ഞൊരു നൂറ് രൂപയെങ്കിലും നമുക്ക് ചിലവാകും അപ്പോൾ അങ്ങനെ പറഞ്ഞാലും അഞ്ച് മിനിറ്റ് വൈകിട്ടാണെങ്കിലും ട്രെയിൻ വന്നു നമ്മളതിൽ കയറി അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം സ്റ്റേഷനിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ പരിപാടിക്ക് പോകാനായിട്ട് നമുക്ക് ബസ്സിന് വേണമെങ്കിലും പോവാം ട്രെയിനിൽ പോവാം ഇനിയിപ്പോൾ ഫ്ലൈറ്റിനാണെങ്കിൽ പോലും നമുക്ക് കോയമ്പത്തൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് കൃത്യം ഒരു രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ ഈ ട്രെയിനിലുള്ള യാത്രയ്ക്കുള്ള ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗത്തും നമ്മൾ പോകുന്നതിൻ്റെ രണ്ട് ഭാഗത്തും ധാരാളം കൃഷിസ്ഥലങ്ങളും കുറച്ച് ഏരിയ ഫോറസ്റ്റും ഒക്കെ ആയിട്ട് വളരെ കാണാൻ രസമുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു യാത്ര ഒരു ഒരു പുതിയൊരു ഉന്മേഷമൊക്കെ തരുന്ന കാഴ്ചയായിരിക്കും അല്ലാത്തവർക്ക് ചിലപ്പോൾ അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയെന്ന് വരില്ല അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും ബാക്കിലാണ് എത്തിയത് അപ്പോൾ ഇനി തിരിച്ച് നമുക്ക് അവിടെ എത്തണം അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഒരു ഓട്ടോ വിളിച്ചാണ് പോകുന്നത് ഓട്ടോ സാധാരണ ഇതിൽ നൂറ്റമ്പത് രൂപ ഇവിടുന്ന് കോസ്റ്റ് വരാറുള്ളൂ പക്ഷേ നമ്മൾ ഒന്ന് തിരക്കിക്കാനും സമയമൊന്നും കളയാനില്ലാത്തതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ റേറ്റ് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് പോകുന്നത് ജസ്റ്റ് പത്ത് കിലോമീറ്റർ ഇവിടുന്ന് മാക്സിമം അവിടേക്കുള്ള ദൂരമുള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് കിലോമീറ്ററേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ കൊഡീസിയയുടെ ഫ്രണ്ട് ഗേറ്റിലെത്തി അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ലിപ്പ് തരും നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കാം അവർ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് അയച്ചു തരും അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ടിക്കറ്റ് എടുക്കണം അപ്പം നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഡാറ്റ നമ്മൾ ഫില്ല് ചെയ്തത് അവിടെ കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കുകയാണ് അമ്പത് രൂപ കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഇതാണ് ടിക്കറ്റ് അമ്പത് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ ഈ ടിക്കറ്റ് നമ്മൾ അവിടെ സബ്മിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർ കീഴ് തരും പക്ഷേ ഈ ടിക്കറ്റ് യാതൊരു കാരണവശാലും കളയരുത് കാരണം ഇതിന്റെ ബാക്കിലൊക്കെ പോയിട്ട് തിരിച്ചു കയറണമെങ്കിൽ പിന്നെയും ഈ ടിക്കറ്റ് കാണിക്കണം അപ്പോൾ ടിക്കറ്റ് എപ്പോഴും കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കുക ഇവിടുത്തെ പ്രധാനപ്പെട്ട മൂന്ന് പെർമനന്റ് ഹാളുകൾ ഒക്കെ വലിയ വലിയ ഹാളുകളാണ് മൂന്ന് പെർമനന്റ് ബിൽഡിങ്ങുകളുണ്ട് പ്ലസ് ഒരു എഫ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സെക്ഷൻ ഈ നമ്മുടെ നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കാണാൻ വരാൻ ആഗ്രഹമുള്ള നേരിട്ട് കാണണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇതിൻ്റെ ഉള്ളിൽ നടന്നാലും കണ്ടാൽ തീരാത്ത അത്രയും പരിപാടികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റാളുകളുണ്ട് നാല് സ്റ്റാളുകൾ അടുത്തുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് എഫ് എന്ന് പറയുന്ന സ്റ്റാളിലാണ് നമ്മൾ പോകാൻ പോകുന്നത് കാരണം നമുക്ക് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല കാരണം വളരെ കുറച്ച് സമയം കൊണ്ട് കംപ്ലീറ്റ് കണ്ട് എല്ലാം വിശദമായിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൃഷിയും ഫാമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഏരിയയിലേക്ക് കിടക്കാം അപ്പൊ ഇവിടെ നമ്മൾ വന്നപ്പോൾ ആദ്യം തന്നെ നമ്മളെ വരവേൽക്കുന്നത് കുറച്ച് പോര് കാളകളാണ് അതായത് നമ്മുടെ ജല്ലിക്കെട്ട് കാളകളൊക്കെയാണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഒപ്പം തന്നെ ആട് കോഴി അങ്ങനെ എന്നുകൊണ്ട് നമ്മുടെ നമ്മുടെ ചാനലിന്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കി കഴിഞ്ഞാൽ ഒരിക്കലും ആരും കാണലുണ്ടാവില്ല കാരണം ഒരു കുറഞ്ഞൊരു മൂന്ന് നാല് മണിക്കൂർ നേരത്തെ ഒക്കെങ്കിലും ആ വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് വിശദമായിട്ട് തന്നെ അതായത് ഇവിടെ വരാൻ പറ്റാത്തവർക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വിത്ത് കോൺടാക്ട് ഡീറ്റെയിൽസോട് കൂടിയിട്ട് നമ്മൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ഈ ജല്ലിക്കെട്ട് കാളകൾ നടത്തുന്ന ഈ സ്റ്റാളിന്റെ ആളുകൾക്ക് തന്നെ വേറൊരു ഫാം കൂടെ ഉണ്ട് അപ്പോൾ വലിയ ഫാമാണ് അപ്പോൾ ആ ഫാമും ഈ ആട് ഫാമും എല്ലാം തന്നെ നമ്മൾ അവരുടെ സ്ഥലത്ത് പോയിട്ട് അവരുടെ ഫാം തന്നെ ഡയറക്റ്റായിട്ട് ആയിട്ട് ഷൂട്ട് ചെയ്ത് വരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ വളരെ വിശദമായ ഡീറ്റെയിൽസ് തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക്സ് ഫോർ വാച്ചിങ്